guys welcome back it's me Neymar official yo അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കളിക്കാൻ മൈൻ മൈൻക്രാഫ്റ്റ് ആണ് ക്രാഫ്റ്റിൽ survey series part I think six yeah okay multiplayer ആണ് ഓക്കെ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലേ താഴത്ത് ലിങ്ക് ഉണ്ടാവും പോയി കാണാം അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലൈൻ്റ് എടുത്ത് നമ്മൾ ടീ ലോഞ്ചർ മാറ്റി പുതിയൊരു ക്ലൈൻ്റ് ആക്കി നിങ്ങൾക്ക് കാണാം സർവർ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ കുറേ സാധനങ്ങളുണ്ടാവും ഡബ്ല്യു എസ് ഡി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അപ്പോൾ എന്നെ കാണാം ഓക്കെ അപ്പം നമുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിലുള്ള എൻചാൻറ്റിമെൻറ്റ് സാധനങ്ങളൊക്കെ പോയി ഗൈസ് ഓക്കെ പോയതല്ല ഞാൻ കളഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ പുതിയത് കയറ്റാൻ പോകണം അപ്പം നമ്മളെ ഖത്തം bye bye tata good bye ഗയാ കുറേ എൻചാൻറ്റി ബുക്ക് ഉണ്ട് ഒരു ചെസ്റ്റ് ഫുള്ളുണ്ട് ഓക്കെ ഞാൻ അറിയാതെ മറ്റേ ട്രേഡ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പിടിച്ചു പോയി നമ്മൾ സ്റ്റിക്ക് കൊടുത്ത് ട്രേഡ് ചെയ്യുന്ന അയാളടുത്ത് മേടിച്ചാണ് ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചിട്ട് ഞെട്ടിപ്പോവും ഷിഫ്റ്റ് അമർത്തി പോയാണ് മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ഉള്ളത് അപ്പൊ അതൊക്കെ സെറ്റ് ആക്കണം പിന്നെ നമ്മളെ ഈ ഒരു എന്താണ് ഈ ഒരു ഇതിൽ വന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് കാണിച്ചാൽ അതിന് നമ്മൾ നമ്മൾ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു ഒരു അപ്ഗ്രേഡ് അല്ല വലിയ അപ്ഗ്രേഡാണ് ഓക്കെ നല്ല അടിപൊളി വീടാണിപ്പോൾ ഓക്കെ നമ്മൾ ടെമ്പററി ഹൗസ് ആയിരുന്നത് കണ്ടോ കണ്ടോ അടിപൊളി വീടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ മിസ്റ്റർ ന്യൂവിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ മിസ്റ്റർ ന്യൂവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അടി അവൻ കണ്ടിട്ടില്ല അടിയിലേക്ക് ഞാൻ അവൻ്റെ വീട് അറിയാലേ എൻ്റെ വീടിൻ്റെ അടിയിലായിരുന്നല്ലോ മുന്നേ എൻ്റെ വീട് ഓക്കെ അപ്പം ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ ഓക്കെ സെർവറിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഓക്കെ അയ്യോ ഇതാ കയറാൻ പറ്റുന്നില്ലല്ലോ പതിയമേ ഓക്കെ കയറിയിട്ടുണ്ട് സക്സസ്ഫുള്ളി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ടവറാണ് ഗസ്റ്റ് ടവർ എൻ്റെ മുനപ്പുള്ളില്ലേ അപ്പം അതിൽ ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാത്ത ഞാൻ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു നമ്മളെ ബ്ലേസിനെ കൊന്ന് കുറേ ഫയർ ബോൾ സ്റ്റാക്ക് രണ്ട് സ്റ്റാക്ക് ഫയർ ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ബ്ലേസിനെ കൊന്നു പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഓക്കെ പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എന്താണ് സൂപ്പർ സ്മെൽട്ടർ യാ ഓക്കെ ഇതിൽ മൊത്തം തയ്യൻ ഞാൻ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി കുറച്ച് അയ്യൻ എടുത്ത് വെച്ച് നോക്കിയതാണ് ഓക്കെ മൈനിങ്ങിന് പോയിട്ട് അപ്പോൾ സാധനം എന്തായാലും പക്ക വർക്കിംഗ് ആണ് ഇതിനകത്തൊരു സ്റ്റീക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റീക്ക് എടുക്കാം സ്റ്റീക്ക് തിന്നാനെടുക്കാം നമുക്ക് പിന്നെ എന്താണ് ആവശ്യമുള്ളത് ആ പിന്നെ ആവശ്യമുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ വിളിക്കും പിന്നെ ലൈക്ക് കമൻറ്റ് രണ്ടും മറക്കരുത് കേട്ടോ ലൈക്ക് കമൻറ്റും മറക്കല്ലേ ഓക്കെ ഓക്കെ നമുക്ക് അയ്യോ നമ്മൾ ആക്സ് എന്താ ഇവിടെ ഓക്കെ നമുക്ക് ഇതിൽ ഫുഡ് ചെയ്യാം പിന്നെ ഇത് നമ്മളെ അയ്യോ എന്താന്ന് അറിയാം ആ ഇത് നമ്മളെ sugar cane yeah sugar cane വലിയ ഫാമ് ഓക്കെ ഇതെന്താ മാനം ഉണ്ടാക്കിയതാണല്ലോ ഗൈസ് ഇത് മാനം ഉണ്ടാക്കിയതാണല്ലോ അവൻ മറ്റേ സാധനം വെക്കാനാണ് അതിനെ കിട്ട ഉണ്ടാക്കിയവൻ ആവാ അവൻ എന്തൊക്കെയാവാ ഞങ്ങളെല്ലാം മൂന്ന് പേരും നല്ല ഗ്രൈൻഡിങ് ആണ് എന്തെങ്കിലും ആയിട്ടുണ്ടോന്നാവോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എൻചാൻറ്റിങ്ങിൻ്റെ സാധനം ഇവിടെയൊക്കെ പാത്തു വന്ന് ഓക്കെ അതൊക്കെ ഞാനും മാനും കൂടെ ഒപ്പിച്ച പണിയാണ് ഇത് നമ്മളെ ഇത് ഇത് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ കുറേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് യൂണിഫോം ഉണ്ട് പുതിയ ഞാൻ ഉണ്ടാക്കിയ യൂണിഫോം നമ്മൾ മറ്റേ വർക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഒരു ഏട്ടാ വർക്കിംഗ് ആയില്ലെങ്കിലോ ഇത് നമ്മൾ ക്രീപ്പർ ഫാം നമ്മൾ കഴിഞ്ഞ വീട് കാണിച്ചു തന്നിരുന്നു ഇത് മാനം ഉണ്ടാക്കിയ യൂണിഫോം ഇതിൽ അവൻ ജോമിനിടാൻ മറന്നു പോയിട്ടുണ്ട് മറന്നു പോയാൽ ചത്തുപോയി സോമ്പി ഓക്കെ അതാണ് സത്യം പറഞ്ഞത് ഓക്കെ ഇത് മാനവ് ഉണ്ടാക്കി സ്മെൽട്ടർ ഈ എൻ്റെ മോൻ ഇത് എന്ത് എല്ലാവരും കൂടി സ്മെൽട്ടർ ഉണ്ടാക്കുകയാണല്ലോ ഗൈസ് ഈ എൻ്റെ മോനെ ഓക്കെ ഇതെന്താ സാധനം ഓ ഓ മറ്റേ മാപ്പ് മാപ്പ് ഓക്കെ മനസ്സിലായി മനസ്സിലായി മാപ്പ് ഒക്കെ ഉള്ളതാണ് ഓക്കെ ഓക്കെ പിന്നെ അവൻ്റെ വീട് പിന്നെ എന്തായിരുന്നു നോക്കട്ടെ നോക്കട്ടെ ഓക്കെ നമ്മൾ റേഡിയോ ഫാം സത്യം പറഞ്ഞാൽ വർക്കിംഗ് അല്ല റേഡിയോ ഫാം ഓക്കെ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതാണ് ഓക്കെ ഇത് നമ്മൾ ഇതിൻ്റെ നെതർ പോട്ടൽ യാ ഓക്കെ ഇത് നമ്മൾ റേഡിയോ ഫാം ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു കേട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മൾ എ എഫ് കെ പോയിൻ്റ് ആയിരുന്നു അത്ര വലിയ ഗുണമൊന്നുമില്ല ഓക്കെ നമ്മളെ ബാ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള എസ്കേവ് പോയിട്ട് ഇത്തിരി ഇതൊക്കെ എടുത്ത് ഇവിടെ മോൺമീൽ ചെയ്ത് ഓക്കെ ഇവിടെ നമ്മൾ ഞാൻ ഇപ്പോൾ എന്താണ് നമ്മളെ സ്പ്രൂസ് സ്പ്രൂസുഡിൻ്റെ സെറാക്കിൻ്റെ ഇവിടെ ഓക്കെ നമുക്ക് ഇന്ന് നമുക്ക് എൻറ്റാൻഡിങ് നമുക്ക് എക്സ് പി ഇല്ല yeah X P farm yeah okay നമുക്ക് എലേറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു എലേറ്റർ ഞാൻ എവിടെ വെച്ച് മറന്നുപോയി നമ്മൾ അടുത്ത വീഡിയോ സെറ്റാക്കി തരാം ഓക്കെ ഐ തിങ്ക് നമ്മൾ നെതറിൽ നെതറല്ല എൻ്റെ ചെസ്റ്റിലുണ്ട് ചെസ്റ്റിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം നമ്മളെന്തിനാണ് പേടിക്കുന്നേ ഓക്കെ ഓക്കെ നോക്കട്ടെ നമ്മളെ ഇത് എന്തായിരുന്നു ആ എക്സ് പി ഫാം ഇതാണ് നമ്മൾ X P farm yeah okay ഇതിൻ്റെ ടെസ്റ്റ് ഞാൻ കണ്ടോ ഇതിൻ്റെ ടെസ്റ്റ് ഇപ്പം ഞാൻ എടുത്ത് കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ ഫുള്ള് നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുമായിരുന്നു ഈ ടെസ്റ്റിൽ ഓക്കെ പിന്നെന്താ ആ ഓക്കെ നമുക്ക് പോയി കിടക്കാട്ടൊന്ന് കിടക്കണം അപ്പം ഞാൻ കിടന്നിട്ട് കാണിച്ചു തരാം കാരണം അതുവരെ പോയി എത്തുമ്പോഴേക്കും എല്ലാ സീനാണ് അത്ര ലെങ്ത്ത് കൂട്ടാൻ ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ അപ്പം കിടന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടാവും ഓക്കെ നമ്മളിപ്പോൾ എക്സ് പി ഫാമിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ് അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം കേൾക്കുന്നത് എൻ്റെ മോനെ എന്ത് ശബ്ദമാണ് ഓക്കെ നല്ല ശബ്ദമുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എക്സ് പി വാമിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാണ് എ എഫ് കെ അങ്ങനെ പറയാം പക്ഷെ നമ്മൾ ഞാനിപ്പോൾ എ എഫ് കെ പോയിൻ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇവിടെ ഒന്നല്ല എന്നാലും ഞാൻ നമ്മൾ പത്ത് നമ്മൾ പാവങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ താഴത്തിറങ്ങുക ഓക്കെ ഓക്കെ താഴത്തേക്ക് ചാടിയാൽ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ താഴത്തേക്ക് ചാടിയ സിമ്പിളാണ് ഒരു കുഴപ്പമില്ല താഴത്തേക്ക് ഇടുമ്പോഴൊന്നും സിമ്പിളാണ് താഴത്തേക്ക് ചാടിയാ ഓക്കെ വേണ്ടായിരുന്നു താഴത്തേക്ക് ചാടിയത് അബദ്ധം കാണിച്ചു ഗൈസ് നമ്മൾ ചത്ത് പോയിട്ടുണ്ട് ഗൈസ് സക്സസ്ഫുള്ളി ഈ അമ്മോനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല വെറുതെ ഒരു അഹങ്കാരം ഓക്കെ ഇതെന്താ ഇൻവെൻട്രി ഓനോനോ ഇൻവെൻട്രി ഒന്നും ഇപ്പോൾ ഓപ്പൺ ആവരുത് എൻ്റെ ഡിസ്പോണായി പോവും എൻ്റെ മോനെ നമ്മൾ ഒരു ആർമർ പോലെയില്ല ഞാൻ പെട്ടെന്ന് പോട്ടെ ഓ ഫുഡും ഇല്ല കയ്യിൽ എൻ്റെ ഒക്കെ അവിടെയാണല്ലോ ഇരിക്കുന്നത് നല്ല ലാഗുണ്ടല്ലേ എന്താല്ലേ okay guys no no no എനിക്ക് സാധനം വേണം ഡിസ്പോൺ ആ പോകരുത് നല്ല ലാഗ് ചത്തിട്ട് വന്നോണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സ് പി ഫാമൻ റണ്ടറായി വന്നിട്ടുണ്ട് പോവാം പോവാം ഫാസ്റ്റ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അവിടെ അണ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ യാ സാധനങ്ങളൊക്കെ അനുസരിച്ച് പുള്ളി എത്തിയിട്ടുണ്ട് ഓക്കെ ദെൻ ഫുഡ് അടിക്കുക നല്ല ശബ്ദം ഓക്കെ നമുക്ക് ഒട്ട വീട്ടിന് കൊല്ലാം എൻ്റെ മോനെ ആദ്യം തന്നെ മൂന്ന് എക്സ് ബി കയറി അപ്പം തന്നെ നല്ല എക്സ് ബി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും ഒന്ന് കൊല്ലണം ഇതൊക്കെ എവിടെ നിന്ന് ഓക്കെ പത്ത് എക്സ് ഓക്കെ നമുക്ക് ബോൺ നല്ല കിട്ടും ഇവിടുന്ന് സ്കെൽട്ടൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ സ്കെൽട്ടൻ വരുന്നുണ്ട് ബോൺ അടിപൊളിയായിട്ടുണ്ട് പൊട്ടാറ്റോ ഉണ്ട് കുറേ പേര് ചാവുമ്പോൾ വരുമ്പോൾ തന്നെ ചാവുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇനി നേരെ നമുക്ക് നമ്മളെ എന്താണെന്നറിയ ആ ഓക്കെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് ഈ മെൻറ്റിങ് ബുക്ക് ഒക്കെ ഒന്ന് റെഡിയാക്കണം നമ്മൾ എൻചാൻറ്റ്മെൻ്റ് ഒക്കെ ഡിസെൻചാൻറ്റ് ചെയ്ത് അബദ്ധമായോ വേറെ വേണ്ടായിരുന്നു ചിലപ്പോൾ അടുത്ത വീടുമ്പോഴേക്കും ഞാൻ ഫോർച്യൂൺ ത്രീ ഒക്കെ പിടിക്കും ഫോർച്യൂൺ ത്രീ അതൊരു സ്വാഡിൽ ഷാർപ്നെസ് ഒക്കെ വെക്കണം നമുക്ക് ബുക്ക് ഉണ്ട് ബുക്ക് നമുക്ക് എൻചാൻറ്റ് ചെയ്യണം അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് ഓക്കെ സൂപ്പർ സ്മെൽട്ടർ ഇപ്പോൾ രണ്ട് സൂപ്പർ സ്മെൽട്ടറായി എല്ലാം കൂടി ഇവിടെ മൊത്തം ഫാമാണ് എന്ത് ശബ്ദമെന്നറിയോ മാനവെന്ന് പറ മാനവില്ലേ അവൻ അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മറ്റേ ട്രേഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് വില്ലേജസിന്റെ വില്ലേജിൻ്റെ ശബ്ദം അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഇവിടെ നോയ്സ് പൊല്യൂഷൻ നമുക്ക് തുറക്കാം അകത്ത് കയറാം നമുക്ക് സാധനം നമ്മൾ ആർമറൊക്കെ നൂരിക്കുക ഓക്കെ കുറച്ച് ചെയ്യാനുള്ള അതുണ്ട് അൺബ്രേക്കിംഗ് ത്രീ അൺബ്രേ അയ്യോ ഓക്കെ ആ ഓക്കെ അൺബ്രേക്കിംഗ് ത്രീ അല്ല ഓക്കെ അൺബ്രേക്കിംഗ് ത്രീ ഒന്നിലുണ്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിൽ അൺബ്രേക്കിംഗ് ത്രീ ഉണ്ട് അൺബ്രേക്കിംഗ് ത്രീ ഓക്കെ ഇപ്പം മൂന്നെണ്ണത്തിലുണ്ട് ബാക്കി നമുക്ക് എടുത്ത് വരാം നമ്മളെ മുകളിൽ ബുക്ക് ഉണ്ട് എടുക്കണം ചെയ്യാറുള്ളത് ലൈസ് ഭയങ്കര എക്സ്പെൻസീവ് ആവും എക്സ് പി ലൈസ് ചെയ്യാറുള്ള പണ്ട് പാടി ഓക്കെ അപ്പം നമുക്ക് ഫുഡ് അടിക്കാം ഓക്കെ ഫുഡ് അടിച്ചിട്ടുണ്ട് നമുക്ക് എക്സ് പി ഇനിയിപ്പോൾ ഇതിപ്പോൾ എത്രയും ചെയ്താൽ മതി നമുക്ക് ആർമറൊക്കെ ഇടാം ഇനി എന്താണല്ലോ ബൂട്ട്സ് അല്ലേ ബൂട്ട്സ് ആ ഫുൾ ആർമർ ആക്കാം ബാക്കിയെല്ലാം നമുക്ക് കണ്ട് ചെയ്യാം ഓക്കെ മെൻഡിങ് വെക്കണം അതുപോലെ ബാക്കി എല്ലാത്തിലും അൺബ്രേക്കും വെക്കണം അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് വേറെ നമ്മൾ ഇതെന്തായി പോയി ഓക്കെ നമ്മളിവിടെ ഷീപ്പിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടോ നോക്കട്ടെ ഞാൻ പൊളിച്ചളഞ്ഞു ആവോ ഷീപ്പിൻ്റെ ഇവിടെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്ലോപ്പാണ് സാധനം കുഴപ്പമില്ല ബട്ട് ബട്ട് സാധനം ഫ്ലോപ്പാണ് സാധനം ഫ്ലോപ്പാണ് അതുകൊണ്ട് നമ്മളിത് ഇവിടെ വെക്കുന്നില്ല അടുത്ത സൗണ്ട് കൂടി കേൾക്കാൻ വയ്യായിസ് അതുകൊണ്ടാണ് ഓക്കെ ഞാൻ ടവർ ടവർ ടവർ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരും അപ്പോൾ എവിടെ എവിടെ എവിടെ എവിടെ ടവർ ഫുള്ള് കിട്ടട്ടെ ഓ ടവർ ഫുള്ള് കിട്ടുമ്പോൾ നമ്മൾ ഓ നമുക്ക് ഇത്തിരി ഫ്രണ്ടിക്ക് വന്നോക്കട്ടെ നോക്കട്ടെ ഇതൊക്കെ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള പരിചയം എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം അപ്പോൾ ഇറ്റ്സ് മീ നവനീതാണ് സെനിങ് ആട്ട് ബൈ നെക്സ്റ്റ്